ഫാത്തിമ ഞങ്ങൾ ഇന്ന് വരെ നിങ്ങൾ വേൾക്കഥ മഞ്ഞനാണ് ആണ് ഫാത്തി നിങ്ങൾക്ക് നല്ല കഥ വന്നിട്ട് നീ പറയാൻ പോണേ ഞങ്ങൾ ഇവിടെ പറയാൻ പോട്ടെ കഥന്റെ പേരാണ് പൊന്മുട്ടിടുന്ന താറാവ് പൊന്മുട്ടിടുന്ന പണ്ട സ്ഥലത്തൊരു കൃഷിക്കാരുണ്ടായിരുന്നു ആ കൃഷിക്കാരൻ ജോ ഒരു ദിവസം ജോലി കഴിഞ്ഞു വീട്ടേക്ക് കഴിഞ്ഞു അപ്പോൾ വൈകിയ താറാവിനെ കണ്ടു കൃഷിക്കാരൻ ആ താറാവിനു എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി താതാവിനെ കണ്ടപ്പോൾ കൃഷിക്കാരൻ്റെ ഭാര്യക്കും മക്കൾക്കും സന്തോഷമായി കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ താറാവ് മുട്ടയിട്ടു കൃഷിക്കാരനും കൃഷിക്കാരൻ്റെ ഭാര്യം പോയി നോക്കിയപ്പോൾ അതൊരു സ്വർണ്ണ മുട്ടായിരുന്നു അവൾക്ക് വളരെ സന്തോഷമായി അങ്ങനെ ആ താറ എല്ലാ ദിവസവും സ്വർണ്ണ മുട്ടിനാൻ തുടങ്ങി ആ കൃഷിക്കാരൻ അത് വിറ്റ് പണക്കാരനായി ഒടുങ്ങി അങ്ങനെ ഇരിക്കെ അവൾ ചിന്തിച്ചു ഈ താറാവിന്റെ വയറ്റിൽ നിറയെ സ്വർണ്ണമുട്ടുണ്ടാവോ അതെല്ലാം വിറ്റ് അവൾക്ക് പെട്ടെന്ന് പണക്കാരനാ അപ്പോൾ ആ താറാവ് അവൾ താറാവിന്റെ വയറ് കേറി നോക്കിയപ്പോൾ താറാവിന്റെ വയറ്റിൽ ഒറ്റ സ്വർണ്ണമുട്ടുണ്ടായിരുന്നില്ല താറാവ് ചാത്ത സങ്കടപ്പെട്ടിരുന്നു ഈ കഥ നിന്നെ കൂട്ടുകാർക്ക്